വളമൊന്നും കൊടുക്കാതെ ചെടികൾ നന്നായി വളരും എന്ന് വിചാരിക്കേണ്ട നോക്കി ഇതിന് ചെറിയ തൈകളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചെടികൾക്കെല്ലാം ഇതിട്ട് കൊടുക്കാം അപ്പോൾ ഇതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൊത്തി ഒന്ന് ചെറുതായിട്ട് വെള്ളം ഒഴിക്കാൻ മറക്കണ്ട ഹായ് ഫ്രണ്ട്സ് ഞാൻ Deepanappan welcome to my channel നോക്കിയാൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ശരിക്കും ഇൻഡോർ പ്ലാന്റ്സിന് എന്ത് വളമാണ് കൊടുക്കേണ്ടതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഇത് ഈ പുറത്തെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് ചില പ്ലാന്റ്സുകൾ നമ്മൾ അപ്പുറത്തെടുത്ത് വെക്കാറുണ്ട് ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന അപ്പുറത്തേക്ക് അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചും മറിച്ചൊക്കെ നമ്മൾ വെക്കാറുണ്ട് പല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെല്ലാത്തിനും വളം ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഇൻഡോർ പ്ലാന്റ്സിന് എന്ത് വളമാണ് ചെയ്യുന്നതെന്ന് ഇത്ര ഹെൽത്തി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളം ഇട്ട് കൊടുക്കാതെ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഏത് കടയിലോ എവിടെ ചെന്ന് ചോദിച്ചാലും അവർ പറയുന്നത് ചാണകം തൊട്ട് പോകരുത് ചാണകം തൊട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് ചാണകം ഇടാനേ പാടില്ല കാരണം ചാണകം വലിയ ഉണ്ടയായിട്ടാണ് ഉണ്ട കണ്ട കട്ടക്കട്ടായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് ഈ മണ്ണിനടിയിൽ ചെല്ലുകയും മണ്ണിനടിയിലായിരിക്കുമല്ലോ ഇത് ചാണകമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോഴൊക്കെ ഇതിനകത്ത് ചാണകമൊക്കെ കാണും അപ്പോൾ അത് അതിലേക്ക് വേര് ചെല്ലുകയും ആ വേര് പെട്ടെന്ന് അഴുകാനും അതിലൂടെ ഫംഗസ് വരികയും പെട്ടെന്നാണ് ചെടി ചിലപ്പോൾ മോശമായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നതിലും കുഴപ്പമില്ല കാരണം അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് അവർ നല്ല കാര്യത്തിന് വേണ്ടിയാണ് പറയുന്നത് ചാണകം ഉപയോഗിക്കുന്നതെന്ന് പിന്നെ ചോദിച്ചാൽ അവർ പറയുന്ന ഒരേ ഒരു കാര്യം പതിനെട്ട് പതിനെട്ട് പതിനെട്ട് രാസവളം ഇട്ട് കൊടുക്കാനാണ് പറയുന്നത് ശരിക്കും ഞാൻ ഈ ചെടികൾക്കൊന്നും രാസവളം ഞാൻ ഇട്ട് കൊടുക്കാറില്ല ഞാൻ ഇട്ട് കൊടുക്കുന്ന വളം എന്താണെന്ന് കാണിച്ചു തരാം ശരിക്കും നമ്മൾ വളം ഇട്ട് കൊടുത്തില്ല എങ്കിൽ ഈ ചെടികളൊന്നും ഇത്രയും ഭംഗിയായിട്ട് നിൽക്കത്തില്ല എല്ലാം നിങ്ങൾ ഏത് വീട്ടിൽ നന്നായിട്ട് ഈ ഇതുപോലെ പ്ലാന്റ് നിൽക്കുന്നത് കണ്ടാലും നിങ്ങൾ നോക്കിക്കോ അവരതിന് നല്ല വളം ചെയ്യുന്നുണ്ടാവും മിക്കവാറും വളം ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇതുപോലെ നന്നായിട്ട് നിൽക്കത്തുള്ളൂ അപ്പോൾ എന്താണ് ഞാൻ ചെയ്യുന്ന വളം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ശരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നഷ്ടമാവുന്നുണ്ട് അതായത് ഇപ്പോൾ പുസ്തകം വായനയൊന്നും ഇപ്പോൾ നടക്കാറില്ല ഞാൻ മുമ്പ് ഒക്കെ ഒത്തിരി പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഇതിലേക്കൊക്കെ നമ്മൾ ഓരോരോ മേഖലകളിലേക്ക് തിരിയുമ്പോഴത്തേക്കും പലതും ഒഴിവായി പോവുകയാണ് ചെയ്തത് കാരണം സമയം കിട്ടാറില്ല ഇപ്പോൾ ഇതുപോലെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും പച്ചക്കറിയുടെ കാര്യങ്ങളാണൊക്കെ അതിനകത്തൊക്കെ സമയം ചിലവഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പുസ്തകം വായിക്കാനായിട്ട് നമുക്ക് സമയം കിട്ടാറില്ല അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അത് കുക്ക് എഫ് എം എന്നാണ് അതിൻ്റെ പേര് ശരിക്കും അതൊരു ഓഡിയോ ആപ്ലിക്കേഷനാണ് അപ്പോൾ നമുക്ക് അതിനകത്തൂടെ പുസ്തകങ്ങൾ കേൾക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഏകദേശം നാലായിരത്തിലധികം പുസ്തകങ്ങൾ നമുക്ക് അതിനകത്തൂടെ കേൾക്കാം വിവിധ ഭാഷകളിലായിട്ട് കേൾക്കാൻ പറ്റും ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് അതിന് ഒരു വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ പക്ഷേ ഞാനത് ഉപയോഗിക്കുന്നതുകൊണ്ടും ഞാനിത് എൻ്റെ വ്യൂവേഴ്സിനായിട്ട് കാണിക്കുന്നതുകൊണ്ടും അവരൊരു ചെറിയൊരു ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചെറുതല്ല ഏകദേശം പകുതി അമ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്കും ഈ പുസ്തകം വായിക്കാം ഒരു വർഷത്തെ സബ്സ്ക്രി സബ്സ്ക്രിപ്ഷൻ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാവുന്നുള്ളൂ അപ്പോൾ അത് ഒരു പുസ്തകം വായിക്കാനുള്ള പൈസ പോലും അതിനകത്താകുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകമാണ് ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ ചരിത്രം എല്ലാം നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ അത് കേൾക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരോ പുസ്തകങ്ങൾ നമുക്ക് അതിനകത്തൂടെ വായിക്കാൻ പറ്റും മലയാളത്തിലാണ് അല്ലെങ്കിൽ വിവിധ ഭാഷകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷ ഏതാണോ അത് സെലക്ട് ചെയ്ത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ പുസ്തകങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതിന് സമയം കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇതുപോലെ ഈ ഓഡിയോ ബുക്കിലൂടെ നമുക്ക് നമുക്കിത് കേട്ടുകൊണ്ട് പുസ്തകം വായിക്കുന്നതിൻ്റെ ആ ഒരു അനുഭൂതി നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങിക്കാം അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിലൂടെ നിങ്ങൾ ഇത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയും ദീപു ഫിഫ്റ്റി എന്നുള്ള കൂപ്പൺ കോഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് കൂടെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കയറിയത് വായിക്കാം അപ്പോൾ ഞാൻ നമ്മുടെ ഈ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്ന വളം ഏതാണെന്ന് കാണിച്ചു തരാം ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു പൊടിയാണ് കേട്ടോ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഇതെന്താണ് ഈ പൊടിയെന്ന് ശരിക്കും ഇത് ചാണകപ്പൊടിയാണ് ഇത് ചാണകം തന്നെയാണ് ഇത് പൊടി രൂപത്തിലായ ചാണകപ്പൊടിയാണ് ശരിക്കും ഇത് നമുക്ക് ചെടികൾക്ക് കിട്ടുകൊടുക്കാം കൊടുക്കാം ഇത് ഇൻഡോർ പ്ലാന്റിൻ്റെ പോട്ടിംഗ് മിക്സറായിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലാതെ തന്നെ നമുക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് ഈ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് ശരിക്കും നൈട്രജൻ കണ്ടൻറ്റ് കൂടിയതാണ് ഈ ചാണകപ്പൊടിയിൽ അപ്പം നമ്മുടെ ഇലകളുടെ വളർച്ചയ്ക്കെല്ലാം നല്ലതാണ് ഈ ചാണകപ്പൊടി അപ്പോൾ ഇത് ഇതുപോലെ പൊടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് മണ്ണിൽ ലയിച്ചു ചേരാനും വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് പെട്ടെന്ന് തന്നെ വളമൊക്കെ മണ്ണിലേക്കും അതുപോലെ ചെടികൾ ഇലയിലേക്ക് എത്താനൊക്കെ നല്ലതാണ് ഈ ചാണകപ്പൊടി എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് അത് ഇതാണ് ഇത് വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടിയാണ് ഇതും പൗഡർ രൂപത്തിലുള്ളതാണ് അപ്പോൾ ഇത് ഇത് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് അതായത് ഏകദേശം ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത് ഫൈവ് ഈസ്റ്റ് വൺ എന്നുള്ള രീതിയിൽ ഞാൻ ഇട്ട് കൊടുക്കും ഇപ്പോൾ അഞ്ച് കപ്പ് ചാണകപ്പൊടി എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് നമ്മുടെ ഈ വേപ്പിൻ പിണ്ണാക്കും കൂടി ഇട്ട് കൊടുക്കും അപ്പോൾ ഇതും പൊടി രൂപത്തിലാണ് ശരിക്കും വേപ്പിൻ പിണ്ണാക്കും ഇതുപോലെ തന്നെ കേക്ക് രൂപത്തിൽ കഷ്ണമായിട്ടൊക്കെ ആയിരിക്കും കാണുന്നത് പക്ഷേ അതും ഈ പറഞ്ഞ പോലെ മണ്ണിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഇതിൻ്റെ വേര് കംപ്ലൈൻ്റ് ആകാനും അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് ആ കേക്ക് രൂപത്തിലുള്ളത് പെട്ടെന്ന് മണ്ണിലേക്ക് ലയിച്ച് ലയിച്ച് ചേരാൻ അല്പം പ്രയാസമാണ് പക്ഷേ ഇതാകുമ്പോഴത്തേക്കും നമുക്കിത് പെട്ടെന്ന് തന്നെ മണ്ണിലേക്ക് ലയിച്ച് തരും അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഓരോ ചെടികൾക്കും ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിൽ ഓരോരോ വളക്കൂട്ടുണ്ടാവും അപ്പോൾ ഞാൻ ചെയ്തു കൊടുക്കുന്ന ഈ രീതിയാണ് ഇപ്പം നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന രീതി എന്തൊക്കെ വളക്കൂട്ടാണ് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന് ചെയ്തു കൊടുക്കുക എന്നുള്ളതൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടെ അത് കാണാനായിട്ട് അല്ലെങ്കിൽ അവർക്കും അത് ഉപകാരമാകും നോക്കിയേ ഇത് നമ്മുടെ കലാത്തിയ ഉണ്ട് നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഈ കലാത്തി എങ്ങനെയാണ് നടുന്നതെന്നുള്ളത് അപ്പോൾ നമ്മുടെ പോട്ടിംഗ് മിക്സറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പോട്ടിംഗ് മിക്സറോ അല്ലെങ്കിൽ ചാണകപ്പൊടി അതുപോലെ വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൗഡറൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ പൊന്നപ്പൻ ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഈ സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് ഈ ഇൻഡോർ പ്ലാന്റ്സിന് നനയ്ക്കുന്ന എങ്ങനെ നനയ്ക്കണം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അത് കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ലിങ്ക് കൊടുക്കാം ഇപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചാണകപ്പൊടിയും നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് പൗഡറും ഇതുപോലെ ഒരു പിടി ഇതിൻ്റെ ചുറ്റിനും വേരിൽ കൊള്ളാത്ത രീതിയിൽ സൈഡിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് വേണം ഇത് ചെയ്യാനായിട്ട് അല്ലാതെ ഇട്ട് കൊടുത്ത് വെറുതെ വെച്ചിട്ട് പോകരുത് ഇതിട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കണം നമ്മുടെ വേപ്പിൻ പിണ്ണാക്കിനകത്ത് ഇതുപോലെ തന്നെ നൈട്രജൻ കണ്ടൻ്റ് ഉണ്ട് അതുപോലെ കീടങ്ങളെ തുരുത്താനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന് പൊതുവേ ഉണ്ടാകുന്ന വേര് ചെയ്യൽ അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മാറിക്കിട്ടും അപ്പോൾ നമുക്ക് നമ്മുടെ ചൈനീസ് ഡോളാണ് ഇതിനിട്ട് കൊടുക്കാം അപ്പോൾ ഇത്തരം ഇതിൻ്റെ ഫുൾ കെയറിൻ്റെ കെയർ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഇതിൻ്റെ ആവശ്യമായ വെള്ളം ഒഴിക്കുന്ന രീതി വളമിടുന്ന രീതി ഇതിൻ്റെ കീടനിയന്ത്രണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാൻ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ നമ്മുടെ ചാണകപ്പൊടിയും നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് പൗഡറും എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നത് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് പുറത്തെടുത്ത് വെച്ചിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട് അകത്ത് വെച്ച് അകത്തൊന്നും വീഴിക്കേണ്ട അതുപോലെ ഇതിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇതകത്തിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇതിടുന്നത് കൊണ്ട് നാറ്റം ഉണ്ടാകുമെന്നോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതെല്ലാവരും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ വളമൊന്നും കൊടുക്കാതെ ചെടികൾ നന്നായി വളരും എന്ന് വിചാരിക്കേണ്ട അത് നോക്കി ഇതിന് ചെറിയ തൈകളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ്സൊക്കെ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചെടികൾക്കെല്ലാം ഇതിട്ട് കൊടുക്കാം അപ്പോൾ ഇതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൊത്തി ഒന്ന് ചെറുതായിട്ട് വെള്ളം ഒഴിക്കാൻ മറക്കണ്ട അതുപോലെ തന്നെ നമ്മളുടെ ഫിഷ് അമിനോ ആസിഡ് ഇതിന് നല്ലതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ തൽക്കാലം നിർത്താം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇതെല്ലാത്തിനും ഒന്നിട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ചെടികൾ അടിപൊളിയാക്കി വളർത്താം